ഇന്നലെ ഞായറാഴ്ച ജനതാ കർഫ്യൂ ആയിരുന്നു അതായത് കാലത്ത് ഏഴ് മുതൽ വൈകുന്നേരം ഒമ്പത് മണി വരെ പതിനാല് മണിക്കൂർ നമ്മൾ പുറത്തിറങ്ങരുത് മറ്റുള്ളവരുമായിട്ടുള്ള കോണ്ടാക്ട് ആവുന്നത്ര കുറക്കുക ഇതായിരുന്നു സന്ദേശം അതിൻ്റെ ജനതാ കർഫ്യൂവിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് ഈ പതിനാല് മണിക്കൂർ കണക്ക് കാലത്ത് ഏഴ് മുതൽ വൈകുന്നേരം ഒമ്പത് മണി വരെ പതിനാല് മണിക്കൂർ അതെന്തുകൊണ്ട് എട്ട് മണിക്കൂറായിക്കൂടും അല്ലെങ്കിൽ എന്തുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂറായില്ല അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി വായിച്ചു നോക്കി വായിച്ചു നോക്കിയപ്പോഴും എനിക്ക് ഇതിനെപ്പറ്റി പലതും മനസ്സിലാവുന്നത് ഈ കൊറോണ വൈറസ് എന്താണെന്നും അതെങ്ങനെ പെരുമാറണമെന്നും അതിനെങ്ങനെ ചെറുക്കാമെന്നും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നത് ആ കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കിടാൻ ശ്രമിക്കുന്നത് ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു വൈറസാണ് ഇപ്പം നമ്മുടെ കോൾഡ് വൈറസ് നമുക്ക് നീരിളക്കൊക്കെ വരുന്ന വൈറസ് ഈ വൈറസിനെ ഇതുപോലെ തന്നെ ഒരു വൈറസാണ് നമുക്ക് പണ്ട് വസൂരി മുതലായവൊക്കെ വരുത്തിരുന്ന വൈറസ് മലമ്പനി ഇതൊക്കെ പക്ഷെ അതിനെയൊക്കെ ചെറുക്കാനായിട്ട് അത് നൂറ്റാണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ അതിനെ ചെറുക്കാനുള്ള കുറേ ശക്തി ഉണ്ടായിരുന്നു എന്നാലും അവ അറ്റാക്ക് ചെയ്തിരുന്ന വളരെയധികം ആൾക്കാരെ കൊന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അതിനൊക്കെ വൈറസ് കണ്ടുപിടിച്ചത് anti malaria and smallpox ഒക്കെ കണ്ടുപിടിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈറസുകൾ അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കും അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ ആ മരുന്നിനെ അതിന് മാറി മാറി ഉപയോഗിക്കാം അതേസമയം നമ്മുടെ കോൾഡിന് അതിൻ്റെ വൈറസ് ഇങ്ങനെ ജനതിക മാറ്റം വന്നിരുന്നതുകൊണ്ട് അതിനൊരു മരുന്നില്ല ഇപ്പോഴും കോൾഡ് പക്ഷെ നമുക്ക് ശരീരത്തിന് അതിനോട് ഒരു റെസിസ്റ്റൻസ് തന്നെയുണ്ട് പക്ഷെ എല്ലാപ്പോഴും അതങ്ങനെ ആയിരുന്നില്ല ഉദാഹരണത്തിന് ഒരു നല്ല ഒരു കഥയുണ്ട് എജ് വെൽസിൻ്റെ അതായത് വാർ ഓഫ് ദ വേൾഡ്സ് നമ്മളെ അന്യഗ്രഹ ജീവികൾ വന്ന് നമ്മളെ നിലം പരിശാക്കുന്നതാണ് അതിൻ്റെ കഥ അത് അത് അന്യഗ്രഹികളിൽ വന്ന് നമ്മളെയൊക്കെ കീഴടക്കി ഇവിടം ഭരിക്കാൻ തുടങ്ങുകയാണ് അവർ വന്ന് അവരുടെ മുന്തിയ ആയുധങ്ങളുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉണ്ട് എല്ലാം വന്ന് അവർ വന്ന് ഏതാനും മണിക്കൂറുകളിൽ തന്നെ നമ്മുടെ എല്ലാ അമേരിക്ക അടക്കമുള്ള വലിയ വലിയ ശക്തികളൊക്കെ കീഴടങ്ങേണ്ടി വന്നു എന്നാലും അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു അമേരിക്കക്കാരനായിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരനായിരിക്കണം അല്ല മറ്റുള്ളവർക്കൊന്നും ഇങ്ങനെയുള്ള ഐഡിയ പറ്റില്ലല്ലോ അപ്പം ഏതോ ഒരു പട്ടാളക്കാരൻ ഒരു തുമ്മൽ തുമ്മി അയാൾക്കൊരു കോൾഡ് കൊണ്ടായിരിക്കാം അയാൾ തുമ്മി തുമ്മിയപ്പോൾ അയാളുടെ ഈ കോൾഡ് വൈറസ് എല്ലാം അന്തരീക്ഷം മുഴുവൻ പടർന്നു പക്ഷെ ഇതിനെ ചെറുക്കാനുള്ള ശക്തി ഈ അന്യഗ്രഹ ജീവികൾക്ക് ഉണ്ടായിരുന്നില്ല ഇതിന് പറയുന്നു ഏതാണ്ടും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവയെല്ലാം ചത്തടിഞ്ഞു അങ്ങനെ മനുഷ്യൻ ജയിച്ചു എന്നാണ് ഈ വാർ ഓഫ് ദ വേൾഡ്സിൻ്റെ ഇത് ഇതിവൃത്തം അതുപോലെ തന്നെ ഇതും ഒരു പ്രത്യേക ഇതിൻ്റെ ഇപ്പോഴുള്ള ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് തികച്ചും വിദേശമായ ഒരു വൈറസ് അതായത് ഇത്രയും നാൾ മനുഷ്യർ നേരിടാത്ത ഒരു വൈറസാണ് ഈ കൊറോന ഇതിൻ്റെ വകഭേദങ്ങൾ പലതും നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇത് ഇതിപ്പോൾ ജനതിക മാറ്റം വന്ന ഈ കൊറോണ വൈറസ് എങ്ങനെ നേരിടണമെന്ന് അതിനുള്ള മരുന്നുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ താമസിയാതെ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ കൊറോണ വൈറസ് മറ്റ് വൈറസുകളെ പോലെ തന്നെ അത്ര വലിയ വിനാശകരമൊന്നുമില്ല ഈ മരുന്നില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പോൾ ഈ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പല നിലം മലം മലമ്പനി മുതലായതൊക്കെ പടരുന്നത് കൊതുകുകളിലൂടെയാണ് അപ്പോൾ കൊതുകുകളുടെ നശീകരിപ്പിച്ചാൽ കുറേയൊക്കെ മലമ്പനി നിർത്താൻ പറ്റും പിന്നെ ഈ ആൻറ്റി ഇതിനുള്ള ആൻറ്റി വൈറസ് കുത്തിവെപ്പ് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ കൊറ ഇതിൽ കൊറോണയുടെ കാര്യത്തിൽ ഇത് ഏറ്റവും കൂടുതൽ പകരുന്നത് നമ്മുടെ കൈകളിൽ കൂടിയാണ് അതായത് നമ്മുടെ കൈകളാണ് ഇപ്പോൾ മലേറിയ പടർത്തുന്ന കൊതുകാണെങ്കിൽ ഈ കൊറോണ ഏറ്റവും കൂടുതൽ പടർത്തുന്നത് പരത്തുന്നത് നമ്മുടെ കൈകൾ തന്നെയാണ് കൊതുകിനെ കൊല്ലാൻ പറ്റും പക്ഷെ നമ്മുടെ കൈകൾ മുറിച്ച് മാറ്റാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ കൈകളിൽ കൂടി ഈ വൈറസ് നമ്മുടെ മൂക്കിൽ എത്തുന്നത് പ്രിവെൻ്റ് ചെയ്യുക അതാണ് ഈ കൊറോണയെ ചെറുത്ത് നിൽക്കാനുള്ള ഉപാധി ഈ കൊറോണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കൊറോണ പിടിവിട്ട ഒരാൾ ചുമക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ വൈറസ് ഉള്ള മൂക്കട്ടയോ അല്ലെങ്കിൽ ദ്രാവകങ്ങൾ പുറത്തേക്ക് തെറിക്കും ഈ തെറിച്ച സാധനങ്ങൾ അവിടെ നമ്മുടെ മൂക്കിലേക്ക് നേരിട്ട് വരാതിരിക്കാനും നമ്മൾ കുറച്ചൊക്കെ സാധ്യത കുറവാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകിലും എന്തെങ്കിലും വെച്ച് മുഖം കെട്ടാം അല്ലാതെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ മൂക്കിലേക്ക് മൂന്നടി അകലം നമ്മൾ നിന്നാൽ തന്നെ അത് നേരിട്ട് നമ്മളിലേക്ക് അഫക്റ്റ് ചെയ്യാതെ നോക്കാം പക്ഷേ ഇത് ഇയാൾ തുമ്മുമ്പോൾ ഒരു രോഗി തുമ്മുമ്പോൾ ഈ ഇതിൻ്റെ വൈറസുകൾ അടുത്തുള്ള സർഫസിലൊക്കെ പിടിച്ചിരിക്കും അതിനാൽ അയാൾ ചിലപ്പോൾ തുമ്മുന്നത് കയ്യിലേക്കായിരിക്കും അയാളുടെ കൈകളിലേക്ക് ഈ കൈകൾ കൊണ്ട് അയാൾ അവിടെ ഇവിടെയൊക്കെ പിടിക്കും പിടിക്കുമ്പോൾ അവിടെയൊക്കെ ഈ അണുക്കൾ പറ്റിയിരിക്കും ഈ അണുക്കൾ ഭാഗ്യത്തിന് ഈ അണുക്കൾക്ക് വലിയ ആയുസൊന്നുമില്ല ഈ ഇപ്പം മറ്റുള്ള അണുക്കളെ വൈറസുകൾ അപേക്ഷിച്ച് ഈ കൊറോണ വൈറസിന് വലിയ ആയുസൊന്നുമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് അത് നമ്മുടെ കയ്യിൽ നിന്ന് അത് ഇവിടെ പറ്റി ഒരു മരത്തിൽ പറ്റി അല്ലെങ്കിൽ വാതിൽമേൽ പറ്റി അല്ലെങ്കിൽ സ്റ്റെയർ കേസിൽ പറ്റി അത് അവിടെ അത് എന്ത് സർഫസ് എന്നാണ് അനുസരിച്ചിരിക്കും അതിൻ്റെ അവിടെയുള്ള ഐസ് ഉദാഹരണത്തിന് അത് നമ്മൾ പിടിക്കുന്നത് ഒരു രോഗി അല്ലെങ്കിൽ ഈ വൈറസ് വിടുന്നത് ഒരു കോപ്പർ സർഫസിലാണെങ്കിൽ ചെമ്പുമേലാണെങ്കിൽ അത് അഞ്ചെട്ട് മണിക്കൂറോട് മുഴുവൻ ഇല്ലാതായി പോകും അതായത് പ്ലാസ്റ്റിക് മരം മേലാണ് അത് വിടണമെങ്കിൽ അത് പത്ത് പന്ത്രണ്ട് മണിക്കൂർ അവിടെ ഒരുമാതിരി സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് വളരെ വളരെ വീക്കാവും ഏതാണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് തീർത്തും ഇല്ലാതെ ഇതുപോലെ തന്നെ ഏകദേശമൊക്കെ ഇതൊക്കെ തന്നെയാണ് പേപ്പർ മേൽ വീണാലും വേറെ എന്തെങ്കിലുമൊക്കെ സർഫസിൽ വീണാലും പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മേശപ്പുറത്ത് ഈ വൈറസ് ഉണ്ട് അത് ചാടിപ്പിടി നമ്മളകത്തേക്ക് വരാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ അതിന്മേൽ തുടങ്ങണം അതിന്മേൽ പിടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുഖം തുടക്കല് ഈ ഇതാണ് ഏറ്റവും വലിയ മാർഗം അത് നമ്മളകത്തേക്ക് ഇറങ്ങുക ഇത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം അതിനെ ആണ് മുഖ്യമായിട്ടും നമ്മൾ ആ നമ്മുടെ ഈ പ്രാക്ടീസ് ചെയ്ത നേരം വേർപ്പ് തുടക്കുന്നത് ഇങ്ങനെ കൈകൊണ്ട് വേർപ്പ് തുടങ്ങുന്നത് അല്ലെങ്കിൽ മുഖം തുടക്കുന്നതും ആവുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക അതാണ് നമ്പർ വൺ എന്നാലും നമ്മൾ അറിയാതെ ഇതൊക്കെ ചെയ്തു പോകും അപ്പോൾ അതിനുള്ള നമ്പർ ടു ആണ് നമ്മുടെ കൈകൾ എപ്പോഴും എപ്പോഴും ശുചിത്വമാണ് അതായത് ഇതിൽ നിന്നുള്ള അണുക്കളെ കൊന്നുകൊണ്ടിരിക്കുക നമ്മുടെ കൈകളിൽ വരുന്ന അണുക്കളെ ഇല്ലാതാക്കുക അതിനെ ഇപ്പോൾ പറയുന്നത് നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക അല്ലെങ്കിൽ മറ്റേ ഹാൻഡ് വാഷ് ഉപയോഗിക്കുക എന്നാണ് ഡിസ്ഇൻഫെക്ട് അതിന് വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് ആൽക്കഹോള് വേണം പിന്നെ എന്താണ് എന്താണ് ജെല്ലി ഇടണം പിന്നെ സോപ്പ് ഇടണം ഇതൊക്കെയാണ് പറയുന്നത് ഇത്ര വലിയ ഒരു ആനക്കാര്യമൊന്നുമില്ല ഈ ഈ വൈറസുകളിലെ എളുപ്പം നമുക്ക് കൊല്ലാൻ സാധിക്കും അതിന് ഏറ്റവും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഈ ആൽക്കഹോളിനെക്കാളിലൊക്കെ വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കടകളിൽ കിട്ടുന്ന ബ്ലീച്ച് ബ്ലീച്ചിങ് ആയിട്ടും കിട്ടും ബ്ലീച്ചിങ് ആയിട്ടും കിട്ടും ഈ ബ്ലീച്ചിൻ്റെ മുമ്പിൽ ഒരു അണുവിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ ബ്ലീച്ച് ചെയ്യുന്നത് ക്ലോറിൻ ചേർക്കുന്നത് ഈ ക്ലോറിൻ്റെ മുമ്പിൽ ഒരു വൈറസിനോ ഒരു അണുവിനോ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ ഇത് കുറച്ച് ബ്ലീച്ച് എടുത്ത് വെള്ളം കൂട്ടി അതിൽ കുറച്ച് ലിക്വിഡ് സോപ്പും ചേർത്ത് നല്ലോണം ഇളക്കി ഒരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ ഇത്രയും നല്ല ഹാൻഡ് വാഷ് വേറെ ഇല്ല അതുപോലെ തന്നെ വളരെ ഇഫക്റ്റീവാണ് നമ്മുടെ ഈ മരുന്നുകളിലൊക്കെ കിട്ടുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് അതിലും അത് ഏകദേശം ഒരു പത്തരട്ടി വെള്ളം ചേർത്തിട്ട് വാങ്ങിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് പത്തരട്ടി വെള്ളം ചേർത്ത് അതിൽ പറഞ്ഞ കുറച്ച് ലിക്വിഡ് സോപ്പും ചേർത്ത് അടച്ചു വെച്ചാൽ നല്ല ഹാൻഡ് വാഷാണ് ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മുടെ എക്സൈസ് മന്ത്രി പറയുന്നത് കേട്ടു ഈ ഇത്രയും നാൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആൽക്കഹോളൊക്കെ വിട്ടുകൊടുക്കാൻ അത്ര ഇത് ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്രയും നല്ല ഈ ആൽക്കഹോളൊന്നും ഈ ഇതിൻ്റെ അടുത്ത് വരില്ല ഈ ബ്ലീച്ചിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അടുത്തോ വരില്ല അത്ര മാരകമാണ് ഇവ അപ്പോൾ നമ്മളിപ്പോൾ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ കൈകളെ സൂക്ഷിക്കുക നമ്മൾ കൊതുകുകളെ മലേറിയ പടരാധികം കൊതുകുകളെ കൊല്ലുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ കൈകളെ സൂക്ഷിക്കുക കൈകളോട് അവിടെ ഇവിടെ ആവശ്യമില്ലാത്തടത്ത് പിടിക്കാതിരിക്കുക പിന്നെ അത് പിടിച്ചാൽ തന്നെയും ആവുന്നത്ര കൈ കഴുകിക്കൊണ്ടിരിക്കുക അത് അല്ലാത്ത മൂന്നാമത്തെ ഇതാണ് ഡിഫക്റ്റാണ് നമ്മുടെ ഡിഫൻസാണ് നമ്മളിങ്ങനെ എന്നിട്ട് ഈ മുഖം തുടക്കുക അത് അത് മുഖത്തേക്ക് നമ്മുടെ കൈ ചെല്ലാതിരിക്കാൻ ആവുന്നത്ര ശ്രദ്ധിക്കുക ഇത് മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഈസി ആയിട്ട് ഈ കൊറോണ വൈറസിനെ അതിജീവിക്കാൻ സാധിക്കും അതിനെ മരുന്ന് കണ്ടുപിടിക്കുന്നതല്ലേ ഈ കോവിഡിനെ പറ്റി അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ പ്രത്യേകിച്ച് അതിനെ സാനിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള റിമാർക്ക് ഇതിൽ ചോദിച്ചാൽ ഞാൻ ആവുന്നത്ര ഉത്തരങ്ങൾ തരുന്നതാണ്